കൊറേ കാലം ആയില്ലേ എന്റെ കൊച്ചുമോളെ ഒന്ന് കണ്ടിട്ട് ഒന്ന് അടങ്ങാൻ പറ്റി എന്തൊരു ബഹളമായത് അതാ അതാ എന്റെ അനുമോളും അയ്യോ, അതെ, അതെ, അതെ, അതെ, അയ്യോ, അങ്ങോട്ട് നോക്കടാ, ഒന്ന് നോക്കടാ. മാറ്, മാറ്. ഞാൻ അവളെ ഒന്ന് കാണട്ടെ മോളെ, നീ ഒന്ന് നീങ്ങി നിക്കണം ഞാൻ നിന്നൊന്ന് കാണട്ടെ അമ്മമ്മച്ചി എന്നെ സ്കാൻ ചെയ്ത് നോക്കിക്കോ നീ അങ്ങ് പൊക്കം വെച്ചല്ലോടി അമ്മച്ചി ഷൂസ് കണ്ടില്ലേ അല്ല ജോസൂട്ടി പഞ്ചായത്ത് മുഴുവനും അടിച്ചുപൂട്ടി ഇങ്ങോട്ട് പോന്നോ ഞങ്ങൾ അങ്ങോട്ടല്ലേ വരുന്നേ എന്റെ ജോഷിച്ച ഞാനും അമ്മച്ചിയും മാത്രം വരായിരുന്നതാ അപ്പൊ അതേ പിള്ളേർക്കെല്ലാം ഒരേ നിർബന്ധം സിംഗപ്പൂർ വന്ന് നിങ്ങളെ കാണാനോ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഇവിടെ വെച്ചെങ്കിലും ആവാല്ലോ എന്ന് വിചാരിച്ചു മുമ്പ് കണ്ട ആളെയല്ല ഇപ്പൊ അമ്മയുടെ തനി പകർപ്പ് വെളുത്തു കൊടുത്തിരിക്കുന്നില്ലേ അതിനെന്താ കെട്ടാൻ പോകുന്ന ചെറുക്കിന് അങ്ങനെ തന്നെയാ രണ്ടുപേരും നല്ല ചേർച്ചയായിരിക്കും നമുക്ക് പെട്ടി എടുക്കണ്ടേ പാപ്പ വിൽസൺ എന്നാ ചെറുക്കന്റെ പേര് ആള് കുടുംബം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ചേരുന്നവരാ പുത്തൻ പുറക്കിലുകാര് അല്ലേ ജോസൂട്ടി അതെ അതെ പിന്നെ പോക്കറ്റ് മണിയുടെ കാര്യം അവരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മാന്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ ആ അത് വേണം അത് വേണം എനിക്കുള്ളതെല്ലാം അവൾക്കുള്ളതല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞ സിംഗപ്പൂരിൽ വന്ന് എന്റെ ബിസിനസ് എല്ലാം നോക്കേണ്ടത് അവൻ തന്നെയല്ലേ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫോട്ടോ കണ്ടിട്ടേ ആനിമോൾ എന്തോ പറഞ്ഞു അവൾ എന്ത് പറയാനാ നമ്മൾ പറയുന്ന പോലെ അവൾ അങ്ങ് ചെയ്യും sister Mary Abraham saint Mary's convent Aluthara P O Thiruvalla ഞാൻ ഇന്നലെ ലാൻഡ് ചെയ്തു ചോക്ലേറ്റ് പാർട്ടിക്ക് നിനക്കറിയാലോ ഞങ്ങൾക്ക് ഇതൊന്നും പാടില്ലെന്നാ പിന്നെ ചോക്ലേറ്റ് തിന്നാ നരകത്തിൽ പോകാൻ പോവല്ലേ എന്നാ പിടിച്ചേ ഇനി ബെന്നിയുടെ കാര്യം പറ അതാ ഓടിപ്പിടിച്ചിങ് എത്തിയതല്ലേ എന്റെ മേരിക്കുട്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നിന്നെ കാണാൻ കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യം പറ ബെന്നി എവിടെ ഉണ്ട് ഒന്ന് പതുക്കെ വാ ഞാൻ എഴുതിയില്ലേ നിനക്ക് ആ ഗിരിനഗറിലുള്ള ഞങ്ങളുടെ കോൺവെന്റിലെ സിസ്റ്റർ ട്രിയസ് എവിടെ വന്നപ്പോ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ വീണ് കിട്ടിയതാ ഈ വിവരം സിസ്റ്റർ കുട്ടികളെ ആദ്യ കുർബാനയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോ ഒരു ബെന്നിയെ കണ്ടെന്നും വർത്തമാനം പറയുന്നതിനിടയ്ക്ക് കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളിൽ കൂട്ടുകാരിയായ പറ്റി തിരക്കിയെന്നും ഇത്രേ ഉള്ളൂ എവിടെയാ താമസം എന്ന് പറഞ്ഞോ അങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് ചോദിക്കാൻ പറ്റിയില്ല നിനക്കറിയാലോ ഇത് കോൺവെന്റാ ഒന്ന് ചോദിച്ചാൽ ആയിരം ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും ഇപ്പൊ ഫൈനലായിട്ട് എന്താ നിനക്കറിയാവുന്നേ രണ്ടു മാസം മുമ്പ് ഗിരിനഗറിലെ ഒരു പള്ളിയില് ബെന്നി എന്നൊരാളെ സിസ്റ്റർ ട്രീസ കണ്ടു അത് തന്നെ ഗിരിനഗർ തിരുവനന്തപുരം അപ്പോ അവിടെ തിരക്കി ആളെ കിട്ടുമല്ലേ അനി എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല വൈ ബെന്നി കൊച്ചിലെ നമ്മൾ മൂന്നുപേരുമായിരുന്നു കൂട്ട് നീ സിംഗപ്പൂരിൽ പോയതിനു ശേഷം നമ്മൾ ബെന്നിയെ കണ്ടിട്ട് തന്നെ പതിനഞ്ചു വർഷമായി ഇന്ന് ബെന്നി ആരാണെന്നോ എന്താണെന്നോ ഒന്നും നിനക്കറിയില്ല എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം നിന്നെ ഇത് ഒബ്സഷൻ അല്ല ഇറ്റ്സ് എ ക്രേവിംഗ് കാണണം കാണണം ഒരു തിടുക്കം കാണാൻ കഴിയാത്തത് തന്നെയാ അതിന്റെ കാരണം നിന്റെ ഉള്ളിൽ എന്താ ബെന്നിയോട് is it love love friendship എല്ലാം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ബെന്നിയെ മറക്കാൻ പറ്റുന്നില്ല സിംഗപ്പൂരിൽ പോയിട്ടാ നിന്റെ തല ഇങ്ങനെ തിരിഞ്ഞു പോയത് നിന്റെ എഴുത്ത് വന്നപ്പോ ത്രില്ലടിച്ചു ഞാൻ ഉടനെ പപ്പിയെ ചൂട് കയറ്റി ഇങ്ങോട്ട് വന്നു അപ്പോഴാ പുതിയ പ്രശ്നം എന്താ അമ്മാമച്ച എനിക്ക് കല്യാണം ആലോചിക്ക അടുത്ത ഞായറാഴ്ച കാണാൻ ആള് വരും അപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ <laughs> ഇങ്ങനൊരു പേടിത്തുണ്ടി വീട്ടില് ബെന്നി എന്നൊരു ഡ്രീമിനെ പറ്റി പറഞ്ഞ അമ്മാമച്ച അപ്പ ബോധം കെട്ട് വീടും പിന്നെ പപ്പയുടെ കാര്യം പറയണ്ട എന്തായാലും ബെന്നിയെ കണ്ടുപിടിക്കാൻ ഞാനൊരു പ്ലാൻ കരുതിയിട്ടുണ്ട് ബെന്നി നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലോ ഒന്നും അടിച്ചേൽപ്പിക്കണമെന്നില്ല മനസ്സിൽ ആശിച്ചത് കിട്ടിയ ഭാഗ്യമെന്ന് കരുതും ഇല്ലെങ്കിൽ റോസക്കുട്ടി മരിച്ച പിന്നെ ആനിമോൾ ഇത്രയും നാളെ ഇവിടെ നിന്നു ഇനിയിപ്പോ അവളുടെ പഠിപ്പിനൊക്കെ സിംഗപ്പൂർ കൊണ്ടുപോകുന്നത് നല്ലെന്ന് തോന്നി എന്താച്ചോ ജനിച്ച നാടും ചുറ്റുപാടുകളും ഒക്കെ മറക്കാതിരിക്കുക കർത്താവ് തന്നെ അനുഗ്രഹിക്കോടോ അവള് വരികില്ല എന്നാ പറയുന്നത് ആ ബെന്നിയെ കൂടെ കൊണ്ടുപോകണമെന്നാ കടമ്പിടുത്തം <laughs> അവരൊരു പ്രത്യേക കൂട്ടാ ഇത്രയും നാൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ പിരിയാൻ വിഷമം ഉണ്ടാവും ആ അവളെവിടെ ആ പിള്ളേരോടെ കളിച്ചു കിടക്കാം അപ്പൊ ഞാൻ എന്നാ അങ്ങനെ ആവട്ടെ അനുമോളെ വാ നമുക്ക് പോവാം മോനെ നന്നായിട്ട് പഠിക്കണം കേട്ടോ ഏ പോയിട്ട് വരട്ടെ മോളെ Thank you. അയാൾ ആളൊരു മോടനാ താമസിച്ച പിന്നെ അത് മതി വാ വേഗം വിട്ടോ അച്ഛൻ ലേറ്റാ ഞാൻ ഇറങ്ങിയ ഇപ്പൊ ഓഫീസിലേക്ക് അവറാച്ച ഞാനേ കൊയറ് പിള്ളേരുടെ കൂടെ നിന്ന് ഇതാ ഞാൻ പറഞ്ഞ പെന്നി ആ ജെയിംസ് ഊട്ടിയുടെ അളിയൻ അല്ലേ അതെ അവറാച്ച ഒരു മിനിറ്റ് കാര്യം പറയാം ബെന്നിരിക്കെ ആ ജെയിംസ് കുട്ടി എൻ്റെ കൂടെ നിന്ന് വളർന്ന പോലെ ഇവനും എൻ്റെ പെങ്ങൾ റീത്തേം അനാഥരായിട്ടാണ് വളർന്നത് എന്നാൽ റീത്താമ്മ കല്യാണം കഴിച്ചതിന് ശേഷം ഐശ്വര്യമായിരുന്നു ജെയിംസ് കുട്ടിക്ക് ആക്സിഡന്റിൽ അവർ മരിച്ചപ്പോ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് എഞ്ചിനീയറിംഗ് ലാസ്റ്റ് എക്സാം പോലും ഉപേക്ഷിച്ച് ഓടിയെത്തിയവനാണ് ബെന്നി ഓ അവറാച്ചൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ജോലി കൊടുത്ത് അവനൊരു വരുമാന മാർഗമായി രണ്ടു മാസമായിട്ട് താൻ കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ പയ്യനോട് ഉവ്വ് അവറാച്ചനും പറഞ്ഞു എങ്കി വാ തന്റെ അളിയൻ ജെയിംസ് ഊട്ടി നേരത്തെ എന്നോടൊരു മൂന്നര ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു അവൻ മരിച്ചിട്ട് എത്ര മാസമായി ആറു മാസം ആ മരിക്കുന്നതിന് ആറു മാസം മുമ്പാണ് അത് വാങ്ങിയത് നൂറ്റിക്കേഴ് വെച്ച് ഇപ്പൊ പലിശ എത്രയായി കാണും എന്ന് പറഞ്ഞ ഒരു മാസത്തെ അതെ ഇത്രയും പലിശ വളരെ കൂടുതലാണ് ഇത് വളരെ ചെറിയ തോതിലുള്ള പലിശയാ ഇവിടെ പത്തും പതിനഞ്ചും റേറ്റ് പച്ചക്കറി കയറ്റിവിട്ട ലാഭം എത്രയാ അതിന്റെ ഒരു ചെറിയ പങ്കേ വരുള്ളത് വീടിന്റെ ആധാരം ഇവിടെ തന്നെന്നാ ഉണ്ടുണ്ട് അതുകൊണ്ടല്ലേ കാശ് കൊടുത്തത് അല്ലേ ഞാൻ കൊടുക്കുവോ മൂന്ന് മാസത്തിനകം മുതലും പലിശ തന്നു തീർക്കണം ഇല്ലേ ആ പറമ്പും വീടും ഞാനിങ് എടുക്കും ഉടനെ ഒരു അഞ്ചാറ് ലക്ഷം രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞ എനിക്ക് കുറച്ച് സാവകാശം തരണം സാറ് അതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് താൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി എന്റെ മകളുടെ പേരിൽ ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ട് ഒരു ചെറിയ സ്ഥാപനം അവിടെ ഞാൻ തനിക്കൊരു ജോലി തരാം മാസം ഒരു അയ്യായിരം രൂപ ശമ്പളവും ഒരാളെ സഹായിക്കുമ്പോ അത് അറിഞ്ഞു ചെയ്യേണ്ട അച്ഛോ ആ അത് വേണം പക്ഷെ ഒരു കാര്യം അതിൽ നിന്നൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാനിങ്ങ് പിടിക്കും പലിശയുടെ വകയില് എന്താച്ചു അതും വേണ്ടേ പിന്നെ അതും വേണം ഇപ്പൊ എന്തായാലും ജോലി വേണം അതാ പ്രധാനം എങ്കിൽ ഇന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ എന്താ ശരി ആ അച്ഛൻ ഇത് എന്റെ മകൾ നാൻസി ബാംഗ്ലൂർ പഠിക്കുന്നു എനിക്കറിയാം ഇത് ബെന്നി ഹലോ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ബെന്നി വാ Var stabil. അവറാച്ചൻ ജോലി തരാന്ന് പറഞ്ഞപ്പോ അതിൽ ഇങ്ങനെ ഒരു കുരുക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല കട എന്നായാലും കൊടുത്തു തീർക്കണ്ടല്ലേ അച്ഛൻ അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ എന്നാൽ ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊണ്ട് നിന്റെ പിള്ളേരുടെയും കാര്യങ്ങൾ നടക്കൂടാ നീ ഒരു കാര്യം ചെയ്യ് വീടിന്റെ മുകളിൽ നില അങ്ങ് വാടകയ്ക്ക് ഒരായിരം രൂപയെങ്കിലും കിട്ടുമല്ലോ അതിനവിടെ ഉണ്ണിയേട്ടൻ താമസിക്കല്ലേ അയാളോട് പോകാൻ പറ അല്ലെ കൃത്യമായിട്ട് വാടക വാങ്ങണം അത് അളിയനും ചേച്ചി ഉള്ളപ്പോ നിൽക്കുന്നതല്ലേ പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുമ്പോ കുട്ടികളുടെ കാര്യം നോക്കാൻ ഒരു ഹെൽപ്പ് ആവും ഹെൽപ്പും അവനും കുട്ടികളോട് ആകുമ്പോ കണ്ടില്ലേ ഓ കുമ്പാർന്നന്റെ ജന്മങ്ങളാ പിള്ളേരെ എഴുന്നേക്കാൻ എഴുന്നേക്കാൻ ആ ആനവാ തുറന്ന് ദേ ഇതങ്ങോട്ട് എടുത്ത് തൊള്ളയിലോട്ട് ഒഴുകി എന്നിട്ട് പല്ലിച്ച് കുളിക്കാൻ നോക്കൂ അയ്യടാ എങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് റോസ് മിൽക്ക് കൊണ്ട് തരാം ദേ നാലാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചുണർത്തുന്നത് ഇതിനൊന്നേ സ്പെഷ്യൽ ശമ്പളം എനിക്ക് ആരും തരുന്നില്ല നിങ്ങൾക്ക് എന്താ ജോലി ആഹാ ജോലി എന്താണെന്നോ ഇങ്ങോട്ട് ഇറങ്ങി വാ ഞാൻ കാണിച്ചു തരാം മൂക്കി മണക്കയില്ലാത്ത ശമ്പളം തരും എന്നിട്ടോ ഇവറ്റകളുടെ വായിരിക്കുന്ന കേക്കേ വേണം എന്റെ തലയിലെത്തിന് പറഞ്ഞാൽ മതിയല്ലോ ഇവർക്ക് ഈയിടെ കുറെ കൂടുന്നുണ്ട് ഇനി ഇവരെ ഇവിടെ നിർത്തണോ നമുക്കതൊന്ന് നോക്കിക്കളയാം Mm. Out ഒന്നും എടുത്തെറിയാൻ കണ്ടില്ലേ സുലു ഇന്നത്തെ കാര്യങ്ങൾ ഇനി നന്നായാ മതിയായിരുന്നു വേഗം എടുത്ത് കഴിക്കും പിന്നെ ഇപ്പൊ കയറി വരും ആ കുസൃതികളാ സുലു എന്ത് നോട്ടോയി നോക്കുന്നേ ഇന്നലെ ഞാൻ വാങ്ങിച്ചു മാല എന്ത് അത് ഞാൻ ഒരു പെട്ടി വെച്ചു കാറിന്റെ സി സി അടയ്ക്കാനുള്ള കാശ് കൊണ്ട് വാങ്ങി തരുന്ന കഴുത്തി തന്നെ ഇട്ടേക്കണ്ടേ കഴിഞ്ഞ ആഴ്ച വള വാങ്ങിച്ചു വന്നപ്പോഴും സി സി എന്തിനാ എപ്പോഴും സി സി സി സി എന്ന് പറയുന്നേ പറയാതെ എന്ത് ചെയ്യും സുലു സി സി അടയ്ക്കാതെ ഇത് പത്താം മാസമാണ് അവന്മാര് കാർ എടുത്തോണ്ട് പോയിരിക്കാൻ വേണ്ടിയാ നാല് ടയർ ഊരി ദേ ഇവിടെ വെച്ചിരിക്കുന്നത് ഓ എല്ലാം എനിക്ക് വേണ്ടിയല്ലേ പിന്നെ അപ്പൊ ഞാൻ പോട്ടെ ചേട്ടൻ എടുത്ത് എപ്പോഴും എവിടെ എന്തിനു ഏതിനും ഉടക്കും തട്ടും മുട്ടും ആയിപ്പോയി എന്റെ ജീവിതവും കാറും ആശ്രയം അതിനല്ലേ ചേട്ടാ ദിവസം പാലും മുട്ട ഞാൻ ചേട്ടനെ നോക്കുന്നത് ആ എനർജി മുഴുവൻ കാറ് തള്ളി തീർക്കാനാണ് എന്റെ വിധി പ്രണയത്തിലാക്കി ഞാൻ പോട്ടെ നീ ഒരു സഹാനമാണ് ഈ മൂടി തന്നെ റെഡി ആയിക്കളാ Thank ഗുരുവിന്റെ പിള്ളേരതിനെ കൊന്നോ ഒന്നൂടെ പോണം വേണ്ട എന്താ എന്താ <laughs> പ്രശ്നം പ്രശ്നമാണ് പൊളിക്കാണ്ടിരിക്കുന്നു പോയി പോയി പോയി അവിടെ നിൽക്കണം എന്താണ് ഇവിടെ ഉണ്ടായത് ആ സുലുവിനെ എന്തിനാ ഓടിച്ചു വിട്ടത് പറയാൻ എനിക്കറിയില്ല നിനക്കറിയില്ലേ ഇതിപ്പോ അഞ്ചാമത്തെ ആളെ നിങ്ങളൊക്കെ കൂടെ ഓടിച്ചു വിടുന്നു നിന്നെ കൊണ്ടൊക്കെ പറയിക്കാൻ പറ്റുമോ നോക്കട്ടെ പറയണം എന്താണ് വേണ്ട അച്ഛൻ വിട്ടെ ഓ കുട്ടികളല്ലേ കുട്ടികളെ പോലെ അല്ലല്ലോ മൂന്നെണ്ണത്തിന്റെ കയ്യിലിരിപ്പ് ആ ഉണ്ണിയേട്ടൻ എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ആ സ്ത്രീയെ തപ്പിയെടുത്തോണ്ട് വന്നത് നിന്നെയൊക്കെ നീ ഒന്ന് അടങ്ങ് നീ ഒന്നേ ഞാൻ ചോദിക്കാം ഫാദർ എപ്പോഴും പറയാറില്ലേ മക്കളെ നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ആരാ എനിക്കിന്ന് ചാച്ചനാ അല്ല ഞങ്ങളുടെ മമ്മയും പപ്പയും മരിച്ചുപോയി അവരുണ്ടായിരുന്നേ ഞങ്ങൾക്ക് ഇതുപോലെ ഒന്നും വരില്ലായിരുന്നു ഇത് വലിയ കഷ്ടമായല്ലോടാ നീ ഇങ്ങനെ ആയാലോ പിന്നെ വിഷമമുണ്ട് ഫാദർ അവർക്ക് വേണ്ടിയല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് അവർക്ക് ആരുമില്ലെന്നുള്ള തോന്നല് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് കരുതിയ എക്സാം പോലും എഴുതാതെ ഞാൻ വന്നത് എന്നിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ എന്നെ ഇഷ്ടമല്ലെന്ന് എടാ ബെന്നി ആ കുഞ്ഞുങ്ങളിൽ ഏറ്റവും മൂത്തതിന് പത്ത് വയസ്സല്ലേ ആയിട്ടുള്ളൂ അത് ഓർക്കണം അമ്മയപ്പനും അവർക്ക് ഒരുമിച്ച് നഷ്ടമായത് അതും പ്രതീക്ഷിക്കാത്ത സമയത്ത് കുട്ടികൾക്ക് ഡെസ്പ്രഷൻ കാണും അത് ശാസിച്ചും വഴിയെടുത്തും എപ്പോഴും നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പന്റെ കുറവേ നിന്നെ എഴുപ്പുന്നുള്ളു ഇപ്പോ നിന്നിലൊരു അമ്മയും കൂടെ അവർക്ക് കാണാൻ കഴിയണം ചെല്ല് പോയവരെ സ്കൂളിൽ പോകാനൊരുക്ക് ചാടി ഇറങ്ങടാ താൻ പൊയ്ക്കോ ജാരി ചോദിച്ചാ ഞാനൊരു ഫ്രണ്ടിനോട് പോയെന്ന് പറഞ്ഞാൽ മതി ചാച്ചൻ ഇന്ന് മുതൽ ഓഫീസിൽ പോകാൻ പോവുക അതുകൊണ്ട് വരാൻ വൈകും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകുന്നോണം എവിടെയും കറങ്ങി നടക്കരുത് പറഞ്ഞ കേട്ടോ വേഗം ചെല്ലിപ്പോ ക്യാപ്പിംഗ് കൊണ്ടോടാ ഹായ് ബെന്നി ഏതാ ഇവര് ചേച്ചിയുടെ കുട്ടികളാ ഓ ഇവരുടെ പാരന്റ്സ് അല്ലേ ആക്സിഡന്റ് മരിച്ചത് പൂവർ കിഡ്സ് ശരി ഈ ബെന്നി എന്നെ ഒന്ന് സ്പെൻസർ പ്ലാസ് വരെ ഡ്രോപ്പ് ചെയ്യാവോ പ്ലീസ് സോറി ഞാൻ ഇപ്പൊ തന്നെ ലേറ്റാ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം രാജുവിന് ഞാൻ പറഞ്ഞോളാം അതെ പിന്നെ let's go come on oh kids ഏതായി പിൻചാച്ചി വാ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഫീസ് തരിക അങ്ങനെയാണോ അങ്ങനെയാണോ ആ കറക്റ്റ് ആ പോട്ടെ പോട്ടെ ആ ഇനി ക്ലച്ച് ഓഫ് ചെയ്യൂ ആ മതി മുന്നോട്ട് നോക്കി ഓടിക്കൂ എന്നെ നോക്കണ്ട മുന്നോട്ട് നോക്കി ഓടിക്കൂ അത് അതാ ഇൻഷുറൻസിൽ എത്ര കഴിവ് കുറുകെ നടന്നു brake brake brake brake brake ഇനി റിവേഴ്സ് ഗിയർ ഇട്ട് വണ്ടി പുറമോട്ട് എടുക്കൂ ക്ലച്ച് ഔട്ടു ആ മിസ്റ്റർ ഷൺമുഖം എടാ ക്വാർട്ടറെ എന്താ സാറേ ഇറങ്ങി ബാക്ക് നോക്കടാ റെഡിയാ സാറേ ആശാനെ ബാക്കല്ലേ നോക്കേണ്ടത് അതേടാ മിനി ക്ലച്ച് ഓഫ് ചെയ്ത് റിവേഴ്സ് കീറിടൂ അടി അടി അടി നീ എന്റെ ഗിയർ ബോക്സ് പൊളിച്ചടുക്കും ഇങ്ങനെയാണോ ഞാൻ റിവേഴ്സ് കീറിടാൻ പഠിപ്പിച്ചെന്ന് ഇതാ നോക്കൂ എടാ ബാക്ക് ഓക്കെ ആണോ ബാക്ക് ഓക്കെ സാറേ പോരട്ടെ back okay back okay double okay പോരട്ടെ ഇങ്ങനെ പോരട്ടെ ബാക്ക് ഓക്കെ ബാക്ക് ഓക്കെ മുട്ടി അയ്യോ ബമ്പർ ഞാൻ നന്നായിട്ട് മുട്ടി നിൽക്കുന്ന ആശാനെ ഇനി ഒരിഞ്ചു ഇഞ്ച് പോലും പിന്നോട്ട് വരില്ല നിന്നോട് ബാക്ക് നോക്കിയാണല്ലേ പറഞ്ഞു നീ എവിടെ നോക്കിയത് ബാക്കി തന്നെയാണ് നോക്കിയത് ആശാനെ ഓക്കെ ആയിരുന്നു അയ്യോ അടിക്കരുത് വണ്ടി നന്നാക്കിയതാടാ പെണ്ണി ഈ ബൈക്ക് എന്താ കാർ ബ്രേക്ക് ഡൗൺ ആയി ഉടനെ ഒരു മെക്കാനിക്കിനെ വിളിച്ചില്ലെങ്കിൽ കൊച്ചമ്മമാരെല്ലാം കൂടെ എന്നെ ബ്രേക്ക് ഡൗൺ ആക്കും ഉണ്ണിയേട്ടൻ എനിക്ക് ഓഫീസ് പോകണം ഇപ്പൊ തന്നെ ലേറ്റ് ആയി പെണ്ണി ഈ ബൈക്ക് എന്താ എനിക്ക് ഓഫീസ് പോകണ്ടേ എന്റെ ഓഫീസ് പൂട്ടും പിന്നെ ഉണ്ണിയേട്ടൻ പോകും എനിക്ക് വേണ്ടി കൊച്ചമാർക്ക് ഓഫീസ് പോകണം കൊച്ചമാരെടുത്ത് പോകാൻ കൊച്ചമാർ എങ്ങോട്ട് പോകും പിന്നെ ഞാൻ വീട്ടിൽ പോ ഷൺമുഖം കൈവച്ചപ്പോ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ അത് പിന്നെ ഉണ്ണിയായ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഞാനല്ലേ ഒരു കണക്കിന് ഉണ്ണി എന്റെ ശിഷ്യനാ ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കൂ ഓക്കേ ഒന്ന് എന്റെ ഉണ്ണിയുടെ ഞാൻ ഞാനിന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ ആ ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പോകുന്നു ഇനി കുഴപ്പമില്ലല്ലോ അയ്യോ ഇനിയാണ് കുഴപ്പം ആ ഷൺമുഖ എൽബോർഡാണ് പുറകെ വിട്ടില്ലെങ്കിൽ മൂന്ന് കൊച്ചമ്മമാരുടെ ജീവനും ഞാൻ ഉത്തരം പറയേണ്ടി എന്റെ വരും ഉണ്ണിയായിട്ട് എനിക്ക് ഓഫീസിൽ പോകണം എനിക്ക് ഓഫീസിൽ പോകണ്ടേ ഇന്ന് ഓഫീസിൽ ഇന്ന് പോകണ്ട. പോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പോകേണ്ടി വരത്തില്ല ഞാൻ ഒരിക്കലും പോകണം അല്ല, ഞാൻ- ഉണ്ണിയേട്ടാ അവിടെ നിൽക്കാം I didn't say major babes, Johnny. I said major is babyum. വണ്ടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പണിയായി നാളെ രാവിലെ പത്ത് മണിക്ക് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാശെത്തിച്ചോളണം എനിക്ക് രാവിലെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ കേട്ടോ എന്ന് അച്ഛനു അച്ഛൻ ഇവിടെ ഓണം കുറയ്ക്കേ നാളെ രാവിലെ എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ വണ്ടി എന്റെ ആ, മൊത്തം പോയി കിടക്കുക അതെ വണ്ടി എടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു കണ്ട കൊച്ചമ്മമാരെ തൊട്ടുരുമി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ അല്ല നീ എന്നെ എന്തുകൊണ്ടേലും പറഞ്ഞോ പക്ഷെ എന്റെ പ്രൊഫഷനെ തൊട്ട് കളിക്കരുത് ഞാനൊരു ഡ്രൈവിംഗ് കോളേജിന്റെ ഓണറാണ് അറിയോ ടാറ്റയും ബിർളയും ഒന്നും അല്ലല്ലോ ആ. താൻ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ തന്റെ ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിപ്പിക്കും പോ ഇവിടുന്ന് തമാശ പറയാതെ അല്ല കാര്യമായിട്ട് പറഞ്ഞതാ ദൈവമേ എടാ ബെന്നി ഒന്നുമില്ലല്ലോ ഞാനും നിന്റെ അളിയനും പെങ്ങളുമായിട്ട് എത്ര കാലം കഴിച്ചതാ അതെന്താ കാലത്തിന് ഇത്ര നീട്ടം അതെ ഒരു കോട്ടുവാ ക്രോസ് ചെയ്താ ഇങ്ങനെ നിന്നാ മതിയോ കുഞ്ഞുങ്ങൾക്ക് വിശക്കത്തില്ലയോ കൂടുതൽ സൂചിപ്പിക്കല്ലേ ഒരു കാര്യം ചെയ്യും ഈ ചപ്പാത്തിയും ഈ കറിയും വേഗം കൊണ്ട് ടേബിൾ വെയ് അതങ്ങ് പള്ളി പെട്ടി വിഴുങ്ങു കുഞ്ഞുങ്ങളെ അയ്യേ ചപ്പാത്തിയോ എനിക്ക് വേണ്ട എനിക്കും വേണ്ട എനിക്കും വേണ്ട മൂന്ന് പേർക്കും വേണ്ടേ വേണ്ട വേണ്ട ഒരു കാര്യം കാണിച്ചു ചാച്ചാ ചാച്ചാ ഞങ്ങൾക്ക് ഒന്നും തരാതെ ഉണ്ണിയങ്ങൾ എല്ലാം കഴിക്കാം ഏ അത്രക്കായ വാ തനിക്ക് വെട്ടിവഴിക്കാനല്ല ഞാനിതെല്ലാം ഉണ്ടാക്കിയത് ഭക്ഷണമല്ലേ വെറുതെ കളയണ്ടെന്ന് കരുതി ആണോ ആ എണീക്കണോ എണീക്കാൻ ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാ അയ്യോ ഞങ്ങൾ എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അയ്യോ പച്ചക്കള്ളം പറയാ പെണ്ണി ഇത് വിളിച്ച കേട്ടോ പോടാന്ന് പോടോ നാണമില്ലല്ലോടെ മൂത്ത് അരച്ചിട്ട് പിള്ളേരുമായിട്ട് കുസ്തി പിടിക്കാൻ നിങ്ങൾ അവിടെ ഇരിക്കാം വാ കഴിക്കാം അതിപ്പോ അങ്ങനെ കഴിക്കണ്ട വായി ഭക്ഷിച്ചാ success success success first ball ഇടാനറിയാത്ത നമ്മളെ ഡോക്ടറുടെ ഭാര്യ ഇന്ന് ഫസ്റ്റ് സെക്കൻഡും തേർഡും ഫോർത്ത് വിട്ടിട്ട് എന്നോട് ചോദിക്കുക ഇനി ഞാൻ ഏതാ ഇടാനുള്ളതെന്ന് ഞാൻ എന്താ പറയുക ആ നമ്മളെ ഓമന ചേച്ചി എല്ലെടുത്തു എല്ലല്ല എച്ചെടുത്തു പക്ഷെ ഞാൻ കുറെ പാടുപെട്ടു അയ്യോ ആശാന്റെ മുഖത്ത് എന്താ ഒരു പാട് കഷ്ടപ്പാട് കണ്ടു നീരല്ലേ ഇപ്പൊ നിന്റെ മുഖത്ത് എന്ത് പറ്റി അടി പറ്റി അതാ എനിക്ക് പറ്റിയത് നീ പോയെ ടയർ നാല് വലിച്ച് മുറി കൊണ്ടുപോയിക്കടാ പോടാ എന്തെങ്കിലും കാണിക്കുന്നത് ആ പോയി പാഷാണത്തിലെ കൃമി വെക്കടാ ആശാന്റെ മുഖത്ത് തന്നെ ഷേവ് ചെയ്ത് പഠിക്കണോ അയ്യോ കഷ്ടം ഇങ്ങനെ ഒരു ആണല്ലോ ദൈവമേ നീ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നു എന്താ ഹെൽപ്പ് ചെയ്തോട്ടെ എന്താണ് ചേച്ചിക്ക് പതിവില്ലാത്തൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഹലോ ചേട്ടന്മാരെ വാ വാ വാ വാ എന്തിനാ നിങ്ങൾ ഇവിടെ പറഞ്ഞു വിട്ടത് ഏ എന്താ കാര്യം പറ ഞങ്ങൾക്ക് മുന്നൂറ് രൂപ വേണം മുന്നൂറ് രൂപയോ എന്തിനാ നാളെ സ്കൂളിൽ നിന്ന് എല്ലാവരെയും പിക്നിക്കിന് കൊണ്ടുപോവാ അതിന് ഞാൻ നിങ്ങളെ പിക്നിക്കിന് കൊണ്ടുപോകുന്നുണ്ടല്ലോ അതൊക്കെ മതി അങ്ങനെ എല്ലാരും തുള്ളുന്ന പോലെ എന്റെ മക്കൾ തുള്ളണ്ട മിണ്ടാതെ പോയി കിടന്നുറങ്ങും ചെല്ലു പോ നമ്മളോട് ഒട്ടും നാളെ സ്കൂളിൽ എല്ലാവരും മാത്രം പൈസ ഉണ്ടാവില്ല നമ്മുടെ പപ്പയും അമ്മയും മരിക്കണ്ടായിരുന്നല്ലേ വാ കിടക്കാം ഗിരിനഗർ ഇവിടെ അടുത്ത സ്റ്റോപ്പാ ഗിരിനഗറിൽ ഇറങ്ങണ്ട ഇവിടെ ഇറങ്ങിയ മതി നിർത്താൻ ആ സ്കൂൾ ബസ്സിന്റെ പുറകെ വിട്ടെ ഒന്ന് വേഗം വേഗം പത്ത് രൂപ ചാച്ചൻ പറഞ്ഞത് ശരിയാ ഇവിടെ ബോറാ നമുക്ക് ബീച്ചിൽ പോയാലോ എന്നിട്ട് വേണം ചാച്ചൻ്റെ കിട്ടാൻ അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല കേൾക്കുന്നത് ഞങ്ങളെ പാട്ട് എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ പാട്ടോ ആര് പറഞ്ഞു നിങ്ങളുടെ പാട്ടാന്ന് എങ്കിൽ തന്നെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി പാട്ട് ആദ്യം ഞങ്ങളല്ലേ ചോദിച്ചത് ചേച്ചി പറ എവിടുന്ന് കിട്ടിയെന്ന് ആദ്യം നിങ്ങൾ പറ ചേച്ചി പറ നിങ്ങൾ പറ ഞങ്ങൾക്കിതേ ഞങ്ങളുടെ ചാച്ചൻ പഠിപ്പിച്ചു തന്നതാ ചാച്ചനോ ആ ചാച്ചൻ ചാച്ചൻ എന്ന് ഞങ്ങളുടെ അങ്കിളാ അങ്കിളുടെ പേരെന്താ ബെന്നി ഒന്നുമില്ല ഇനി പറ ചേച്ചിക്ക് പാട്ട് എവിടെന്നാ കിട്ടിയത് ചേച്ചിക്ക് ചേച്ചിക്ക് പാട്ട് കളഞ്ഞു കിട്ടിയതാ അത് പഴയ നമ്പറാ അപ്പൊ പുതിയ നമ്പർ ഏതാ ചേച്ചിക്ക് ഞങ്ങളുടെ അമ്മ അറിയോ ഇല്ലല്ലോ പിന്നെ എങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഈ പൂ ഉണ്ടാക്കിയത് അമ്മ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണോ അത് അമ്മ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു പഠിപ്പിച്ചെന്നതാ അതിന് ഞങ്ങളെ പപ്പ അമ്മ മരിച്ചോയല്ലോ വാ നമുക്ക് പോവാം ഇത്തേച്ച് മൊത്തം നമ്പറാ വാ ഏ നിന്നെ എന്നാ ചേച്ചി വേറൊരു നമ്പർ ഇറക്കട്ടെ ആ കോയിൻ ഇങ്ങെടുത്തേ ഐസ്ക്രീം വേണോ മസാല ദോശ വേണോ ഐസ്ക്രീം ആ നോക്കട്ടെ ഐസ്ക്രീം ടീച്ചർ വഴക്ക് പറയും ടീച്ചറോട് ഞാൻ പറയും എന്താ ഒരു ചെറിയ നമ്പർ ചാച്ചറിഞ്ഞ അടിയിട്ടും ചാച്ചൻ ഭയങ്കര ദേഷ്യക്കാരനാ എങ്കിൽ പിന്നെ അതൊന്ന് കാണണല്ലോ വാ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം ഞങ്ങളില്ല വന്നേ വെണ്ണില ബട്ടർസ്കോച്ച് സ്ട്രോബെറി ചക്കുബാർ എന്താ തിരിഞ്ഞു നിൽക്കുന്നേ വേണമെങ്കിൽ ഞാൻ പോവാം വേണം വെരി ഗുഡ് കമോൺ ഇതാ ഞങ്ങളുടെ വീട് അയ്യോ ആരാ ടീച്ചർ നമുക്ക് ആ വഴി പോയാലോ ഓക്കെ കോഴ്സ് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ചാച്ചനെ കണ്ട് പൈസ മേടിച്ചിട്ടല്ലേ പോവാൻ പറ്റൂ ചേച്ചിയെ കണ്ടാ പിന്നെ ചാച്ച ഞങ്ങളെ പൊരിക്കും ഞാൻ ഐസ്ക്രീം മേടിച്ചു തന്നതല്ലേ കുട്ടാ പ്ലീസ് പാവം ചേച്ചിയാ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇവിടെ നിർത്തിയാലോ അയ്യോ ഇനിയിപ്പോ എവിടെ പോയാ തിരക്കുന്നേ ഞാൻ പറഞ്ഞിരുന്നല്ല അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ എങ്ങനെ മിസ്സായെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇത്ര ഇറസ്പോൺസിബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിള്ളേരെ അങ്ങോട്ട് അയക്കില്ലായിരുന്നു ടീച്ചർമാരാണെന്ന് പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി നടന്നാ പോരാ ഒരു മിനിറ്റ് നിങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് എങ്ങോട്ടാ പോയത് എങ്ങും പോയില്ല പിന്നെ ഇതിനകത്ത് എങ്ങനെ കയറിയത് നിങ്ങള് ചോദിച്ചു കേട്ടില്ലേ ഏ മ്യൂസിയത്തിൽ നിന്നപ്പോ പെട്ടെന്ന് അനുവിനൊരു തലവേന വന്നു അല്ലേ അല്ല വയറുവേദനയായിരുന്നു തലവേദനയും വയറുവേദനയും ഉണ്ടായിരുന്നു അല്ലേ എന്നിട്ടെന്താ ടീച്ചർമാരുടെ അടുത്ത് പറയാഞ്ഞേ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ചാച്ച അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ശരിയാണോ ഇവൻ പറഞ്ഞു ശരിയാണോന്ന് ശരിയാ ചാച്ച സത്യമായിട്ടും ചെറിയ തലവേദന ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അനുവിനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ചാച്ചൻ പറഞ്ഞ പോലെ ഇരുന്ന് പഠിക്കാന്ന് ഇതിനാണോ ചാച്ചൻ ഞങ്ങളെ കരച്ചിൽ നിർത്താൻ ഇനി മേലെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ ഓ ഇവിടെ എത്തിയോ മിസ്റ്റർ ബെന്നി നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞതിന്റെ മറുപടി ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ച അപ്പ ടി സി എന്ന് പറഞ്ഞു വിടും പറഞ്ഞേക്കാം ബാ ടീച്ചറെ നമുക്ക് പോവാം എന്താ തൃപ്തിയായില്ലേ മിസ്സുമാരെ കൊണ്ട് ചാച്ചനെ വഴക്ക് കേൾപ്പിച്ചപ്പോ ഇനി നിങ്ങളെന്ന് ഒരൊറ്റ സ്ഥലത്തേക്ക് വിടത്തില്ല കുറെ കളി കൂടുന്നുണ്ട് ഈടെയായിട്ട് ആ ഇതെങ്ങനെ ഇപ്പൊ ഓണായത് തനിയെ ഓണായതോ മാറിക്ക് ചാച്ചാ ആ, എന്താ? ഞങ്ങള് ഹോംവർക്ക് ചെയ്യണോ പഠിക്കണോ നിങ്ങൾ പോയിരുന്നു പഠിക്ക് ആ എന്താ പതിവില്ലാതെ ചോദിച്ചിട്ടൊക്കെ ഉം. എന്താ എന്താ കുഴപ്പം ഞാൻ പറഞ്ഞു പെറുവിന്റെ പ്രസിഡന്റ് സർജോണ്ടർ വെർവിലാണെന്ന് വിനു പറയുന്നു ബട്ടർസ്കോച്ച് ആണെന്ന് അനു പറയുന്നു ഡൊണാൾഡ് എന്ന് ആ. ചാത്തിനറിയോ പെറുവിന്റെ പ്രസിഡന്റ് ആരാണെന്ന് പെറു പെറുവിന്റെ ആ അതെ പെറുവിൽ പ്രസിഡന്റ് ഇല്ല അവിടെ പട്ടാള ഭരണോ അത് പാകിസ്ഥാനിലാ പെറുവിലും പട്ടാള ഭരണം തന്നെ ഇന്ന് മുതൽ തുടങ്ങി എന്താ കുഴപ്പമുണ്ടോ പൊരുന്ന് പഠിക്കണം ചെല്ലു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചോണ്ട് ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡി വാ വാ എണീക്ക് സ്കൂളിൽ പോണ്ടേ എടാ ചിന്നു അനുക്കുട്ടി വാ വാ എണീക്ക് എണീക്ക് ആരും ഹോംവർക്ക് ഒന്നും ചെയ്ത് കാണത്തില്ലല്ലോ അല്ലേ ഏ ചെയ്യല്ലേ കേട്ടോ എവിടെ സയൻസ് നോട്ടൊക്കെ ഒരു ബുക്ക് വെച്ച വെച്ചെടുത്ത് കാണത്തില്ല കുറച്ച് ബുക്ക് അവിടെ കുറച്ച് ബുക്ക് ഇവിടെ ചാച്ചന്റെ നല്ല മക്കളല്ലേ വാ എണീക്ക് എണീക്ക് എണീക്ക് ആ ചാച്ചന് ഓഫീസിലും പോകാനുള്ളതാ ബോക്സ് കാലി പെൻസിൽ മൂർച്ച വരുത്തി വെക്കണമെന്ന് പറഞ്ഞാൽ വെക്കരുത് കേട്ടാ ഹോംവർക്ക് എല്ലാം ചെയ്തിട്ടുണ്ടോ ആ ശാരദ ടീച്ചർ ഇന്നലെ കൂടെ പറഞ്ഞോളൂ മക്കൾ നല്ലപോലെ ഹോംവർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ എണീറ്റ അങ്ങോട്ട് ഇതിങ്ങനെ താമസിച്ച എങ്ങനെയാണ് നേരത്തെ എണീറ്റാ നേരത്തെ പോവാം റെഡിയാകും എടാ നോട്ട് ബുക്കിന്റെ പുറത്ത് സബ്ജക്റ്റിന്റെ ഹെഡിങ് എഴുതി നീ എപ്പോഴാ ബാത്റൂമിലേക്ക് പോയത് കുറച്ചു അപ്പൊ അവിടെ കിടന്നതോ ഞാനാ അപ്പൊ ബാത്റൂമിലേക്ക് പോയതോ അതും ഞാനാ ഞാൻ നോക്കുമ്പോ മൂന്നാളും ഇവിടെ കിടപ്പുണ്ടല്ലോ പിന്നെ നീ മാത്രം ബാത്റൂമിലേക്ക് പോയി ഞാൻ കണ്ടില്ലല്ലോ എല്ലാരെയും കാണിച്ചോണ്ടാ ബാത്റൂമിൽ പോണേ എന്താ ചാച്ചാ അയ്യേ ആ ഇനി ചാച്ചന്റെ മുന്നിൽ കൂടെ പോണത് ഞങ്ങള് കണ്ടായിരുന്നല്ലോ ചാച്ചന്റെ മനസ്സിപ്പോ ഇവിടെ ഒന്നും അല്ല അല്ലേ നീ ആ ആ ആ. വേഗം പാമ്പുകൾക്കാണ് മോനെ നീ പാല് കൊടുക്കുന്നത് ദേ ഇനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞെന്താടാ നീ എന്റെ അടുത്ത് വിഴുങ്ങോ ആ ചിലപ്പോ വിഴുങ്ങും വിഴുങ്ങ് വിഴുങ്ങ് രാവിലെ തന്നെ തുടങ്ങി ഒന്നും രണ്ടും പറഞ്ഞു ആ ഒരു ഷീറ്റ് വന്നേ അതൊക്കെ ഞാൻ പിന്നെ പറയാം അതേ ആളിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല ഭയങ്കര ചൂടന ഇല്ല ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് ബെന്നി അറിഞ്ഞ വീട്ടിൽ അറിയിക്കും ഉറപ്പാന്നേ അതോണ്ട് തൽക്കാലം വേണ്ടെന്ന് വെച്ചു കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ പിന്നെ വിളിക്കാം ബൈ കാശൊന്നും കയ്യിലില്ലാതെ ചേച്ചി എങ്ങനെ പോവും ചേച്ചി നോക്കട്ടെ കഥയൊന്നും പറഞ്ഞ് മെനക്കെടണ്ട കുട്ടികളെല്ലാം പറഞ്ഞു പൊയ്ക്കോടുന്നു ഇലക്ട്രീഷ്യന്മാരുടെ പണിയൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറയണം കേട്ടോ ശരി സാർ പിന്നെ എന്താ ഉള്ളത് ആ മറ്റന്നാൾ നാലിലോട്ട് സിമെന്റ് വരും അതിന്റെ കണക്കൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് തരും ശരി പിന്നെ ആ തേർഡ് ഫ്ലോറിലെ പൈപ്പ് ലൈൻ എന്തോ ഫോൾട്ട് ഉണ്ട് അത് നോക്കിയത് ഹലോ ഡാഡി എന്തിയെ ഡാഡി ഓഫീസിലേക്ക് പോയല്ലോ ഇറ്റ് വാസ് ടെറിബിൾ ബെന്നി ഇന്നലെ എന്തൊക്കെയായിരുന്നു അവിടെ നാൻസി വന്നത് ആകെ പ്രശ്നമായത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഞാൻ ഇന്നലെ പേടിച്ചു പോയി ഞാനും എങ്കിൽ ഞാൻ ഇന്ന് രാത്രി എട്ട് മണിക്ക് വരാം അയ്യോ എന്റെ പൊന്ന് നാൻസി എട്ട് മണി ഞാൻ ഞാനിപ്പോ ഞെട്ടും ബെന്നി എപ്പോഴാ കാണുന്നേ ഇപ്പൊ കണ്ടില്ലേ അത് പോരെ ഞാൻ എന്ത് പറഞ്ഞാലും ബെന്നിക്ക് കളിയാ ബെന്നിയെ മാനേജറാക്കാൻ ഞാൻ ഡാഡിയോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്തിനാന്നറിയോ എന്തിനാ അത് ഞാൻ പിന്നെ പറയാം Western part. Why is it called so? This is adequate reason behind it. The Deccan Plateau covers a vast area in the southern part of India. The Western Ghat got its name because it is the western boundary of Deccan Plateau. ആരോട് ചോദിച്ചിട്ട് എഴുതാണ്ട് കയറിയത് തന്നോട് ആരോട് ചോദിച്ചിട്ട് നിന്നോടാ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞിട്ടാണ് അവൾ ഇതിനകത്ത് വീണ്ടും കയറിയത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അവൾ ഇവിടെ വന്നത് ആരോട് ചോദിച്ചിട്ടാ ഇവിടെ വന്നതെന്ന് ആരോടും ചോദിച്ചില്ല ആരോടും ചോദിച്ചില്ല എന്തിനാ വീണ്ടും ഇതിനകത്തോട്ട് വലിച്ചു കയറിയേ വീട്ടിൽ പോകാൻ കാശില്ല കാശില്ല കാശില്ലെങ്കിൽ ഇങ്ങോട്ടാണ് കെട്ടിയെടുക്കണ്ടേ ഇവിടെ ഒരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് കേട്ടു അതുകൊണ്ട് ഇവിടെ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല ഉണ്ടെന്ന് കുട്ടികൾ പറഞ്ഞല്ലോ സത്യം പറ എന്താ നിന്റെ ഉദ്ദേശം സത്യം പറഞ്ഞ വിശ്വസിക്കോ ഞാൻ എന്റെ പഴയ ഒരു ഫ്രണ്ടിനെ തേടിയാ വന്നത് ആളെ കണ്ടു പക്ഷെ അയാൾ എന്നെ തിരിച്ചറിയുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവും അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ ഓ ഈ കള്ളക്കഥയൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ഞാൻ ഒന്നും പറയുന്നില്ല അവിടെ നീ- ഞങ്ങളാ പറഞ്ഞു ഇവിടെ ജോലിക്ക് ഞങ്ങളുടെ ചേച്ചിയെ നിന്നോളാൻ ഏഹ് എന്തിനാ അങ്ങനെ പറഞ്ഞേ ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടാ ചേച്ചി ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും പ്ലീസ് ചാച്ചാ വേണ്ട വേണ്ട ഓവർ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട ചേച്ചി ഒരു കുഴപ്പമുണ്ടാക്കൂല ചാച്ചാ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് വലിഞ്ഞവർ വന്നാണെങ്കിലോ എവിടെയാ നിന്റെ വീട് പാലക്കാട് പാലക്കാട് എവിടെ കണ്ടകപ്പുറത്ത് കണ്ടവന്റെ പുറത്ത് കണ്ടവന്റെ പുറത്തല്ല കണ്ടകപ്പുറത്ത് ഓ കല്യാണം കഴിഞ്ഞാണോ എന്നെ കണ്ട അങ്ങനെ തോന്നുവോ പിന്നെ എങ്ങനെ ഇവിടെ നിർത്തുന്നേ ഞങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ വേണ്ട അത് അതൊന്നും ചെയ്യാവില്ല ശരിയാവും ചാച്ചാ ചാച്ച എന്ന് ഓഫീസിൽ പോയി ലേറ്റ് ആണോ ഞങ്ങളെ കാര്യം നോക്കണണ്ടല്ലേ ചേച്ചി ഇവിടെ നിർത്തിയ ചേച്ചി ഞങ്ങളെ നോക്കിക്കൊള്ളുമല്ലോ ചാച്ചന് ഞങ്ങളോട് ഒരു സ്നേഹമില്ല വെറുതെ പറയാ ഞങ്ങൾക്ക് വേണ്ടിയാ ജയിക്കുന്നെന്ന് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കോ നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് കരുതണ്ട അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം ഒരാഴ്ച ഞാൻ നോക്കും ആ സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ സ്വാമി ശരണമയ്യപ്പോ എത്ര രൂപയായി ഇരുപത് രൂപ മീറ്റർ പത്ത് രൂപയല്ലേ അതെ ബാക്കി പത്ത് രൂപ സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ നിർത്താൻ ശരണം വിളിച്ചില്ലേ സാറേ അതിന്റെയാ അയ്യോ സ്വാമിയേ ശരണമയ്യപ്പോ ഇനി താൻ വിളിക്കണ്ട ഓ ഓ ശബരിമല എന്നെ ഇയാളെ വിളിക്കാത്ത ഭാഗ്യം ഇതെന്ത് കോലം പന്തളത്തി എന്നപ്പോ തോന്നി രാജകുമാരൻ ഒന്ന് കാണണമോ പോയി കണ്ടു തിരിച്ചു വരുന്ന വഴിയാണ് <laughs> നന്നായി അമ്പലത്തിലൊക്കെ പോകാൻ തോന്നിയത് ഇനി പുതിയ പാപങ്ങളൊക്കെ ചെയ്യാലോ ശരണമയ്യപ്പ വേണ്ടി വരും സഹവാസ ഇയാളുടെ കൂടെ ആവുമ്പോ വേണ്ടി വരും ശരണമയ്യപ്പ സംസർഗ ഗുണ ദോഷ ഞാൻ പോയി വയറിറച്ചോല്ലോ കഴിക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ ജീവിത ലക്ഷ്യം നടക്കട്ടെ ഒരു താങ്ങ് താങ്ങി <laughs> സ്വാമിയേ ശരണമയ്യപ്പ എപ്പ എത്തി ഇപ്പൊ വന്നതേ ഉള്ളൂ ദാ അരവണ അപ്പാച്ചിമേട്ടിലെ അപ്പം കല്ലിടാൻ കുന്നിലെ കല്ല് ഇത് ചവച്ച് ചവച്ച് തിന്ന് കളിച്ചോണ്ടിരിക്കാതെ ഇരുന്ന് പഠിക്കേ ഒന്ന് മാറിക്കേ ആരാത് പഠിക്കാൻ പറഞ്ഞിരിക്ക ആരാത് ഏത് അകത്ത് നിൽക്കുന്ന പുതിയൊരെണ്ണം അതിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന ജോലിക്ക് വന്നാണോ അപ്പൊ സുലുവിന്റെ ചാൻസ് പോയോ എന്താ അവിടെ പറഞ്ഞ ജോലിക്കാരിയാണല്ലേ അയ്യോ പാവം കുട്ടി എന്താ നിന്റെ നെയിം ബോർഡ് പേരെന്താന്ന് ആനേ നിന്റെ സ്റ്റാൻഡ് നോക്കി പേടിപ്പിക്കണ്ട സ്ഥലമേതെന്ന് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ ഞാൻ ഞാൻ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ അങ്ങത്തെ പോലെയല്ലേ ഉള്ളൂ അങ്ങൊന്നല്ലോ ഈ നിലയ്ക്കാണെങ്കിൽ ഇവിടെ അംഗമാവും ഇതിനു മുമ്പ് നീ എവിടെ നിന്നിട്ടുണ്ട് ഞാൻ എങ്ങും നിന്നിട്ടില്ല എങ്ങനെ നിർത്തും കണ്ടപ്പോഴേ തോന്നി ഒരു കള്ള ലക്ഷണം നിനക്ക് പാചകം പഠിക്കാനുള്ള ഗിനി പന്നികൾ ആരും ഇവിടെ ഇല്ല ദാ വന്നല്ലോ ഇത് വലിയ കാര്യം അതെ ഇവിടെ പറഞ്ഞു വിടാവോ ബെന്നി ഞാൻ ഇവളും ഇവിടെ ചേർന്ന് പോവില്ല ഉടനെ കാന്താരി ഇവിടുന്ന് പറഞ്ഞു വിടണം ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല ഇവളിവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഇവിടെ നിൽക്കണ്ട ഇപ്പൊ തന്നെ ഇറങ്ങി പോയിക്കോ ഗെറ്റ് ലോസ്റ്റ് ബെന്നി തൃപ്തിയായല്ലോ ആർക്ക് എന്തായി കുട്ടി ഇങ്ങനെ ഒരു തമാശ പറഞ്ഞ മനസ്സിലാക്കില്ല എന്ന് വെച്ചാൽ മോളെ കുട്ടി ഹാനി അതെ നിങ്ങളുടെ ചാച്ചന്റെ മുഖം എന്താ എപ്പോഴും ഈയിടെ ചാച്ചൻ അല്പം ചൂട് കൂടുതലാ ചേച്ചി അപ്പോ നമുക്ക് ആ ചൂടൊന്ന് തണുപ്പിച്ചെടുക്കണ്ടേ അതെങ്ങനെ പാപ്പാ Ha ha ha! സർ ആ പിന്നെ ഇരിക്ക് വേണ്ട സർ ഞാനിവിടെ നിന്നോളാം ഇരിക്കടോ എനിക്ക് തരാനുള്ള പണത്തിന്റെ കാര്യം എന്തായി അതിന്റെ പൊസിഷൻ അത് ആറു മാസത്തെ ആറു അല്ല ആറു വർഷം കഴിഞ്ഞാലും തനിക്കത് തന്നു തീർക്കാൻ പറ്റുമോ താൻ ടെൻഷൻ അടിക്കണ്ട ബെന്നിക്കറിയാലോ എനിക്കാണും പെണ്ണുമായിട്ട് അവളൊന്നേ ഒന്നേ ഉള്ളൂ ബെന്നിക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ മറ്റാരുമില്ലല്ലോ അല്ല അത് പിന്നെ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ചെയ്യാം ഓക്കെ ഹലോ ആ കൺഗ്രാചുലേഷൻസ് <laughs> <laughs> ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ആ ആ വൈകിട്ട് കാണാം ഓക്കെ അവറാച്ചൻ സമ്മതിച്ചെന്നെ നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാ ഭാഗ്യം ഇതിലും ഭേദം തൂങ്ങിച്ചാവുന്ന അതൊക്കെ നിന്റെ തോന്നലാ കാശുള്ള തന്തയ്ക്ക് ജനിച്ചു പോയതിന്റെ അല്പസ്വല്പ ഏനക്കേടുള്ളൊക്കെ പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളൂ അച്ഛൻ എന്തറിഞ്ഞിട്ടേ പറയുന്നത് എടാ അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അയ്യോ ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത് നാൻസിയും കുട്ടികളും നമ്മൾ ചേർന്ന് പോകുന്ന അച്ഛന് തോന്നുന്നുണ്ടോ അതൊക്കെ അങ്ങ് ചേർന്ന് വെക്കോളും നിന്റെ ബാധ്യതകളെ കുറിച്ച് ആലോചിക്കണ്ടേ അതൊക്കെ ശരിയാ പക്ഷേ ഒരു പക്ഷേയില്ല നിന്റെ അപ്പന്റെ സ്ഥാനത്തുനിന്ന് ഞാനിത് പറയുന്നു വെച്ചു എന്റെ മേരിക്കുട്ടി നിനക്ക് വിശ്വാസം ആയാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഇതുവരെ ബെന്നി എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല ആ നാളെ ഞാൻ ഈ ഒളിച്ചു കളി അവസാനിപ്പിക്കാൻ പോവാ നാളെ ബെന്നിയുടെ ബർത്ത്ഡേയാ ആ ജനുവരി ഫോർട്ടീൻ ഞാൻ എല്ലാം ബെന്നിയോട് പറയും കൊറേ വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നല്ലേ എല്ലാം നാളെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഓർക്കുമ്പോ മേരിക്കുട്ടി ഭയങ്കര ത്രില്ലിലാണ് ഞാനിപ്പോ ഓക്കെ യു ഏതായാലും പുതിയ ചേച്ചിയെ കൂട്ടിന് കിട്ടിയ ശേഷം പള്ളി വരണമെന്നും പ്രാർത്ഥിക്കണമെന്നൊക്കെ തോന്നി തുടങ്ങിയല്ലോ സന്തോഷമായി ഫാദർ ഇന്നൊരു വിശേഷ ദിവസം അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നത് എന്ത് വിശേഷം ചാച്ചന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ എന്നിട്ട് ബർത്ത്ഡേ കാരൻ എവിടെ ചാച്ചനെ കാര്യം മറന്നിരിക്കുക ആഹാ അത് കൊള്ളാം എന്നിട്ട് നിങ്ങൾ ചാച്ചനെ ഓർമ്മിപ്പിച്ചില്ലേ പറയണം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ എല്ലാ പരിപാടി രഹസ്യമാക്കി വെച്ചിരിക്ക ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പൊട്ടിക്കാൻ അങ്ങനെ എങ്കിൽ നമുക്ക് ഈ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം നിങ്ങൾ വിട്ടോ ഞാൻ പറയാൻ വന്നേക്കാം <laughs> എത്തിയോ ശരിക്കും പ്രാർത്ഥിച്ചോ എന്തൊക്കെയാ പ്രാർത്ഥിച്ചേ നല്ല ബുദ്ധി തോന്നണേന്ന് ഏ <laughs> <laughs> അതെ പപ്പയ്ക്കും മമ്മിക്കും മെഴുകുതിരി കത്തിച്ചോ പള്ളിയിലെ ഫാദറിനെ കണ്ടോ കണ്ടു എന്നിട്ട് ഫാദർ എന്ത് പറഞ്ഞു happy birthday to happy birthday happy birthday to my god January 14 happy birthday Thank you. <laughs> ഞാൻ ഈ ദിവസം അങ്ങ് മറന്നിരിക്കായിരുന്നു നിങ്ങൾ എങ്ങനെ ഇത് ഓർത്തേ ഞങ്ങൾ ഓർത്തില്ല ചേച്ചിയാ ഞങ്ങളെ ഓർമ്മിപ്പിച്ചേ എങ്ങനെ അറിഞ്ഞു അതെ ഞാൻ അല്ല എന്താ അവിടെ സഭ കൂടൽ ഹായ് കേക്ക് കൊതിയൻ ഹാപ്പി ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ ഇന്നല്ല ഉത്രാളിക്കാവിലെ വെടിക്കെട്ടിട്ടെന്നാ ഇന്ന് ചാച്ചന്റെ ബർത്ത്ഡേയാ ആണോ happy birthday Benny thank cake മുറുക്കി ചാച്ചാ കട്ട് ചെയ്തോളൂ ചാച്ചാ ഒരു minute birthday Benny thank you എടാ ബെന്നി ഞങ്ങളെ ആരെ അറിയിക്കാതെ രഹസ്യമായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചല്ലേ നടപ്പില്ല മോനെ അല്ലേ മോളെ <laughs> കാര്യങ്ങളിന്റെ അധികം നീട്ടിക്കൊണ്ട് പോണോ എന്താച്ചോ എന്തിന് ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ അവരാച്ചു നിന്നൊരു ഡേറ്റ് അങ്ങോട്ട് തീരുമാനിച്ചോ എങ്കിൽ ശരി നെക്സ്റ്റ് സൺഡേ എന്താ പിന്നെ അപ്പൊ മക്കളെ നിങ്ങളുടെ ചാച്ചന്റെയും ഈ നിൽക്കുന്ന നാൻസി ചേച്ചിയുടെയും മനസമ്മതം അടുത്ത ഞായറാഴ്ച വലിയ പള്ളി വെച്ച് ഫാദർ ഡൊമിനിക് കൊട്ടാരത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തുന്നതാണ് ഹലോ ഗ്രേസമ്മായി ഇത് ഞാനാ ആനിമോള് ജോഷുവ അമ്മച്ചി ദേ ആനിമോള് ആനി ഇത് എന്തൊരു പോക്കാ എവിടെ നീ ഞാൻ ട്രിവാൻഡ്രത്താ ട്രിവാൻഡ്രത്ത് എവിടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പപ്പ ഞാൻ അങ്ങോട്ട് വരിക രണ്ടു ദിവസം എന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങി പോയിട്ട് നീ എന്താ ഇതുവരെ വിളിക്കായിരുന്നത് ഞാൻ അങ്ങോട്ട് വരാം നീ എവിടെയാ വിവരങ്ങളെല്ലാം ഞാൻ വന്നിട്ട് പറയാം പപ്പ എന്നോട് പിണങ്ങരുത് പ്ലീസ് ആനി ആനി ആനി എന്നതാ അവള് പറഞ്ഞത് അവൾ ഇങ്ങോട്ട് വരുന്നു വരാനുള്ളവളാണെങ്കിൽ എന്തിനാ ഫോൺ ചെയ്തത് ഒരു കൂട്ടുകാരിയെ കണ്ടിട്ട് രണ്ട് ദിവസത്തിനകം വരാന്ന് പറഞ്ഞു പോയവളാ ഇന്ന് ദിവസം എത്രയായി അവൾ വരാന്ന് പറഞ്ഞില്ല അമ്മച്ചി നിനക്ക് തിരക്കാൻ മേലെങ്കിൽ പറ ഞാൻ പോയി തിരക്കാം നിന്റെ കളിയൊക്കെ അങ്ങ് സിംഗപ്പൂരിൽ മതി അവള് വരുമോ നിന്നെ ഈ സാവട്ട് കാണുമ്പോഴാ എനിക്ക് ഞാൻ ഒന്നും പറയുന്നില്ല ചേച്ചിക്ക് പോകാതെ പറ്റില്ല അനുമോളെ വേണ്ട ചേച്ചി പോയി ഞങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് പോകാം എത്ര പ്രാവശ്യം പറഞ്ഞു ഞങ്ങളോട് ചേച്ചിക്ക് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടാ പോയേ പറ്റൂ അനു അനു ബാഗിൽ പറഞ്ഞു കേട്ടോ അതിന് തരാൻ ദേഷ്യം പിടിപ്പിക്കരുത് അനു Hehehehe വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞത് ടിനുവിനോട് ചാച്ചനെ അറിയിക്കണ്ടെന്ന് മോൾ എന്തിനാ റോഡിലേക്ക് പോയത് അത് ചേച്ചി പോവാൻ പോയപ്പോ ഞങ്ങളും പുറകെ പോയതാ പെട്ടെന്ന് ഇങ്ങനെ പോകാൻ തീരുമാനിക്കാൻ ഇവിടെ എന്തുണ്ടായി കുട്ടികൾ എന്തെങ്കിലും അത് എന്താ ഉണ്ടായെന്ന് പറയൂ ചാച്ചൻ ഡാൻസിന്റെ കല്യാണം കഴിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല അതാ ചേച്ചി പോവാൻ പോയത് വെറുതെ ചുമ്മാ ഓരോന്ന് ഞാൻ പോകാൻ ഇറങ്ങിയതൊന്നുമല്ല ചേച്ചി ശരിക്കും പോകാൻ ഇറങ്ങിയതാ അത് നിങ്ങൾക്ക് ചേച്ചിയോട് സ്നേഹം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ നാൻസി എന്നൊരു കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബെന്നു അതിന് തയ്യാറായത് അടുത്ത ഞായറാഴ്ചയാണ് ബെന്നിയുടെ മനസ്സമ്മതം ഇനി ഞാൻ ആരാണെന്നും എന്തിനു വന്നു എന്നും പറഞ്ഞാൽ ബെന്നിയെ അത് കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു പക്ഷേ കുട്ടികൾ അവർക്കെന്നെ വിട്ടുപിരിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിന്നേ പറ്റൂ ഇപ്പോഴാണ് ചാച്ചന്റെ അനുമോൾ ഒരു ചുന്ദരി കുട്ടിയായത് അനുമോൾ ചുന്ദരി കുട്ടിയെന്ന് ചാച്ചന് ഇപ്പഴേ മനസ്സിലായല്ലോ അയ്യടാ ഉമ്മ ചാച്ചൻ എന്താ ഇപ്പൊ പെട്ടെന്നൊരു സ്നേഹം അതേ ചാച്ചനൊരു കാര്യം ചോദിച്ചാല് അനുമോള് സത്യം പറയാവോ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്താ പോരാ അതെ ഇന്നലെ ചേച്ചി അങ്ങനെ പറഞ്ഞോ എങ്ങനെ അല്ല മോൾ എന്തോ പറഞ്ഞല്ലോ ആ ചാച്ചൻ നാൻസി ആന്റിയെ കല്യാണം കഴിക്കുന്നത് ആനി ചേച്ചിക്ക് ഇഷ്ടമല്ലെന്നോ അങ്ങനെ എന്തോ ആ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് അറിയണമല്ലോ എന്തിനാ അല്ല അത് ചാച്ചന്റെ അല്ലേ ഞാൻ ചേച്ചിയോട് പറയും എടി പറയല്ലേ എടി നിൽക്കി അനുമോൾ അവിടെ എന്താ ചേച്ചിയോട് അറിയട്ടെ പറ പറ ചാച്ചൻ ചോദിക്കാ ഇപ്പം മഴ പെയ്യാത്ത എന്താന്ന് ഓ ഇതാണോ വലിയ ആനക്കാര്യം വാ വാ ഇനി ഇവിടെ നിക്കണ്ട സ്കൂളിൽ പോകാൻ സമയമായി ബാഗ് ആ ഇവിടെ ശരി ചേച്ചി ഈ ചാച്ചൻ പറയാ ചേച്ചി ഇവിടുന്ന് പോകുന്നത് ചാച്ചന് ഇഷ്ടമല്ലാതെ പറട്ടെ മോളുടെ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമല്ല പയ്യനെ ഞാൻ സ്റ്റഡി ചെയ്തു ഈസ് ബ്രില്യൻറ്റ് അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് എനിക്കറിയില്ലേ സാറിന്റെ ബുദ്ധി <laughs> ഇപ്പോ ബെന്നിയുടെ കാര്യം ഞങ്ങളങ്ങ് പറഞ്ഞതേ ഉള്ളൂ വക്കീൽ സാറിന് അറിയില്ലേ ഓ അറിയാം ആ എന്നാ സാറ് ചെല്ലേ ആ അപ്പോ പറഞ്ഞ പോലെ കൃത്യസമയത്ത് തന്നെ എത്തണം ഓക്കെ സാർ <laughs> ആ ബെന്നി ഇവളുടെ ഒരു നിർബന്ധം നിങ്ങളുടെ കല്യാണം ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വളരെ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്റെ ഇവളുടെ പിന്നെ കുട്ടികളെയും കൂട്ടി വരണം അല്ല പിന്നെ ഏഴരയ്ക്ക് മുനിസിപ്പൽ എഞ്ചിനീയറെ കണ്ട് ഈ പ്ലാൻ ഒന്ന് അപ്രൂവ് ചെയ്യിക്കണമായിരുന്നു അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരുള്ളൂ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി ഡാഡി ഇന്നിപ്പോ അതിന് പോയില്ലെങ്കിൽ എന്താ നോ വർക്ക് ഈസ് മണി ജോലി കഴിഞ്ഞിട്ടുള്ള പാർട്ടിയൊക്കെ മതി ഓക്കെ പറഞ്ഞ പോലെ പിന്നെ കുറച്ച് നേരത്തെ വരെ നോക്കണം ഓക്കെ അത് കൊള്ളാം ആരും ഇതുവരെ റെഡിയായില്ലേ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലേ എന്താ ആരും ഒന്നും മിണ്ടാത്തെ ഞങ്ങള് വരുന്നില്ല അതെന്താ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലേ ആ പിശാചാന്റിയുടെ പാർട്ടിക്ക് പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അനു ഇങ്ങനെയാണോ ചാച്ചനോട് സംസാരിക്കുന്നേ ഞങ്ങള് പോവൂല പാർട്ടിക്ക് ഞാൻ എത്ര പറഞ്ഞതാന്നറിയോ ഇവരോട് കേക്കണ്ടേ നിങ്ങൾ വരുന്നില്ല ചാച്ചനും പോണില്ല പാർട്ടിക്ക് എല്ലാം ഒരുക്കി ആ കുട്ടി കാത്തിരിക്കുമ്പോ ഇപ്പൊ പോകാതിരിക്കാന്ന് വെച്ചാ പാർട്ടിക്ക് പോണം പാർട്ടിക്ക് പോവാ ഞാൻ എപ്പോഴേ റെഡിയായി നിൽക്കുന്നു താനെന്തിനാ റെഡി ആയിരിക്കുന്നു അല്ല കുട്ടികൾക്ക് പോണോന്ന് പറഞ്ഞു ഞാൻ റെഡിയായി ആ കുട്ടികൾ വരുന്നില്ല അതുകൊണ്ട് ഞാനും പോണില്ല വാട്ട് ഇസ് ദിസ് ഭാവി വധു ഒരു പാർട്ടിക്ക് ക്ഷണിക്കുമ്പോ പോകാതിരിക്കുന്നത് മാനേഴ്സ് അല്ല ഏ ഈ വീട്ടിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഞാൻ കൊണ്ടുപോകുന്നു അവിടെ ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് തിരിച്ചുകൊണ്ട് വരുന്നു സേഫ് എഴുന്നേക്ക് എഴുന്നേക്ക് പറ്റി എഴുന്നേക്ക് ചാച്ചൻ ഇവിടെ വന്നേ ഭക്ഷണം കഴിക്കൂ ഞാൻ കമാ മാൻ ഹായ് ചേച്ചി എവിടായിരുന്നു Benny you are very late അത് കുട്ടികൾ വന്നില്ല അവർ വന്നില്ലെങ്കിൽ വേണ്ട ബെന്നി ഇങ്ങോട്ട് വന്നേ റൂഫ് ഗാർഡനിലാണോ hi Ram change your dresses അയ്യോ uh. ബെന്നി ഇങ്ങനെയാണോ പാർട്ടിക്ക് വരണേ എന്റെ സെലക്ഷനാ എങ്ങനെയാണോ നോക്കിയേ എനിക്ക് വയ്യ ഇതൊന്നും ഇട്ടോണ്ട് വരാൻ ബെന്നി പ്ലീസ് സമയമില്ല പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം എല്ലാരും ബെന്നിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം please uh, uh. <laughs> ah. uh, ah, ഇത് വേണ്ട സാർ അല്പം മുമ്പ് ബിയറാണ് കഴിച്ചത് ഇതെന്താ റമ്മാണ് സാർ ആയിക്കോട്ടെ sir soda no no no neat അത് പറ്റത്തില്ല ഞങ്ങളെ വിട്ടിട്ട് പോയാൽ മതി കേട്ടോ ആ പിന്നെ രാവിലെ വണ്ടി എനിക്ക് പഠിക്കാൻ തരണം യു ആർ ഡ്രൈവിംഗ് എന്താണ് അയ്യോ ചേട്ടാ പ്രശ്നമാക്കണ്ട കുടിച്ചിട്ട് നിൽക്കുക എവിടുന്ന് വരുന്നുണ്ടോ dear friends meet my daughter Nancy and my would be son in law mister Benny I want to speak about driving no okay Benny this is Rajan Menon managing director western group of hotels hello hello I am mister Ambari Unni managing director and principal of Ambati Driving College, only for ladies. See, this hotel business, get lost. The share business, full loss. Ayah! What is you? I will not push me. ഇത് നമ്മുടെ വിമൻസ് ക്ലബ് സെക്രട്ടറി ലാലി ഇത് മഞ്ജു തോമസ് ഇതേതാ സ്ഥലം വീടെത്തി ഇറങ്ങാം അല്ല വിശപ്പുണ്ടല്ലോ എന്താ മുങ്ങിയപ്പല്ല നോക്കുന്ന കുട്ടികള് ഭക്ഷണം കഴിച്ചോ ഇല്ല അവര് വഴക്കാന്ന് പറഞ്ഞു പോയി കിടന്നുറങ്ങി എന്നോടൊന്നും പറയണ്ട ആന് തന്നെ എന്നോട് ഇത് ചെയ്യണമായിരുന്നു നീ എന്തിനെന്നെ തേടി വന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ വഴങ്ങില്ലായിരുന്നു ഇപ്പോ എല്ലാം ഒരുങ്ങി കഴിഞ്ഞപ്പോ മനസ്സമ്മതത്തിന്റെ തലേന്ന് ഞാൻ ഞാൻ ആരാണെന്ന് പറയാതെ മറച്ചു വെച്ചു പക്ഷെ അത് ബെന്നിക്ക് വേണ്ടിയായിരുന്നു ബെന്നിയുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാൻ മറ്റൊരു ബുദ്ധിമുട്ടാകരുതെന്ന് കരുതി അതുകൊണ്ട് നീ എന്ത് നേടി എന്റെ വിഷമങ്ങൾ കുറഞ്ഞു എന്നാ നിന്റെ വാശിയും തീരുമാനങ്ങളും വിലപ്പെട്ടതാക്കിയിട്ട് നീ ആരെന്ന് പറയാതിരുന്നപ്പോ എനിക്ക് നഷ്ടമായത് എന്റെ ജീവിതമാ അങ്ങനെ പറയരുത് വർഷങ്ങളായിട്ട് മനസ്സിൽ താലോലിച്ചത് നഷ്ടാവുമെന്ന് കണ്ട് വേദന ഇല്ലാഞ്ഞിട്ടല്ല ഈ വീട് പെണ്ണിക്ക് നഷ്ടാവാൻ പാടില്ല കുട്ടികൾക്ക് നഷ്ടാവാൻ പാടില്ല ഇപ്പൊ ഈ വിവാഹം നടക്കാതിരുന്ന് എന്ത് സംഭവിക്കുന്നു പെണ്ണിക്ക് എന്ന പോലെ എനിക്കും അറിയാം അപ്പൊ ഞാൻ കരുതി പെണ്ണിക്ക് വന്നു ചേർന്ന നന്മകൾക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സാവരുതെന്ന് പെണ്ണി ഇപ്പൊ ഇത് അറിയരുതായിരുന്നു എനിക്ക് നല്ലത് വരണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഈ മനസ്സും അത് നടക്കണം നാളെ ഞാൻ പോവും ഒരു നല്ല സുഹൃത്തിന്റെ മനസ്സമ്മതം കൂടിയിട്ട് പോകുമ്പോ പെണ്ണിക്കും കുട്ടികൾക്കും ഒപ്പം കഴിഞ്ഞ കുറെ ദിവസങ്ങളുടെ നല്ല ഓർമ്മകൾ ഉണ്ടാവും കൂട്ടിന് മകളായ നാൻസി ഈ നിൽക്കുന്ന ബെന്നിയെ തിരുസഭയുടെ കൽപ്പന പ്രകാരം വിവാഹം ചെയ്യാൻ സമ്മതമാണ് സമ്മതമാണ് മഠത്തിപ്പറമ്പിൽ പരേതനായ തോമസ് കുട്ടിയുടെയും പരേതയായ മേരിക്കുട്ടിയുടെയും മകനായ ബെന്നി ഈ നിൽക്കുന്ന നാൻസിയെ തിരുസഭയുടെ കൽപ്പന പ്രകാരം വിവാഹം ചെയ്യാൻ സമ്മതമാണോ <laughs> എന്താ മക്കളെ ഇത് <laughs> അച്ഛാ ചടങ്ങ് നടക്കട്ടെ ഈ നിൽക്കുന്ന നാൻസിയെ തിരുസഭയുടെ കൽപ്പന പ്രകാരം അച്ഛ എന്താ ഇതൊക്കെ മനസ്സെന്ന് പറയേണ്ടത് ഇവനാണ് അല്ലാതെ പിള്ളേരല്ല ഇവിടെ മാറി വെക്കാം ഇവിടെ മാറി ചോദിക്കച്ചു ഈ നിൽക്കുന്ന നാൻസിയെ തിരുസമ്മതമല്ല കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഇത് നടക്കില്ല ഫാദർ പറയടാ നിനക്ക് സമ്മതമല്ലേ സമ്മതമല്ല ഞാൻ ഞാൻ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നത് അത് പറയാനാ പക്ഷെ അത് നിങ്ങൾ അച്ഛൻ തീരുമാനിക്കട്ടെ എന്താ അച്ഛൻ എന്ത് പറയാനാ ബെന്നി പറഞ്ഞല്ലോ അവന് സമ്മതമല്ലെന്ന് എവിടുത്തെ മര്യാദയാണോ സമ്മതമല്ലേ നേരത്തെ പറയണം പല്ല് വരെ എത്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇത് കല്യാണമൊന്നും അല്ലല്ലോ മനസ്സമ്മതല്ലേ മനസ്സുണ്ടോ ഇല്ലയോ എന്ന് പറയാനല്ലേ ഈ ചടങ്ങ് അവന് സമ്മതമല്ലെന്ന് ഇപ്പൊ പറഞ്ഞു അതിലെന്താ തെറ്റ് എന്റെ മകളുടെ ജീവിതം വെച്ചിട്ട് അവൻ കളിക്കുന്നേ അതിനെന്ത് ന്യായം നിങ്ങൾക്ക് പറയാം തന്റെ മകൾക്ക് മാത്രമല്ല ഈ ചെക്കനും പിള്ളേർക്കുണ്ട് ജീവിതം ഒരു മറ്റൊരുത്ത ന്യായം ഉണ്ടാക്കരുത് ഞാൻ അവനെ ഇവിടെ ഉണ്ടാക്കരുതെന്ന് ഏയ് ഇത് തിരുസന്നിധിയാണ് പറഞ്ഞു കേട്ടില്ലോ പോകണം എല്ലാരും പറഞ്ഞ കേട്ടില്ലേ പുറത്തു പോകാൻ എടാ നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ നീ മാത്രമല്ല നിന്റെ ഈ പീള പിള്ളേരും അവറാച്ചന്റെ ഒരു മുഖം നീ കണ്ടിട്ടുള്ളൂ വിടില്ല ഞാൻ എന്റെ ചവിട്ടടിയിലെ മണ്ണ് നക്കാൻ നീ വരും വരുത്തും ഞാൻ എന്താണ് പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് തിരിച്ചറിവില്ലെന്ന് വെക്കാം പക്ഷെ നീ എന്തുദ്ദേശിച്ചത് ഇതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ഫാദർ ചാച്ചനെ വഴക്കുറേണ്ട ഫാദർ ചാച്ചൻ പാവുക ഞങ്ങൾക്ക് നാൻസിന്റെ വേണ്ട ആനി ചേച്ചി മതി ചേച്ചി ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ട ചാച്ചനും ആനി ചേച്ചി ഇഷ്ട നടക്കാനുള്ളത് നടന്നു ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല അത് ശരിയല്ല ഇത്ര അറിഞ്ഞിട്ട് ഈ പെണ്ണിനെ ചെക്കനോട് നിർത്തിട്ട് പോകാൻ എനിക്ക് പറ്റില്ല ആൾക്കാരെന്ത് പറയും ആൾക്കാർ എന്ത് പറയുന്നു എന്നല്ല ആനിയുടെ പപ്പയെ കണ്ട് വിവരം അറിയിക്കണം അതാണ് ആവശ്യം വേണേ ഞാൻ പോയി പറയാം പക്ഷെ പെണ്ണിനെ ഇവിടെ നിർത്തുന്ന എങ്ങനെയാ ഇതുവരെ ഇവിടെയല്ല നിന്നത് അതുപോലെ ഇനിയും നിൽക്കും ഞാനൊന്ന് പറയട്ടെ ഞാൻ ആനയുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കാം കാര്യങ്ങളെല്ലാം പറയാം എന്നിട്ട് ആനയുടെ പപ്പയോട് ആദ്യം ഫാദറിനെ വന്ന് കാണാൻ പറയാം എങ്കിൽ ഇപ്പൊ വിളിക്കേ വന്നേടെ കൊച്ചിനെ കൊണ്ടുപോട്ടെ ഇല്ല ഞാൻ പോവില്ല വീട്ടിലേക്ക് അമ്മാമ്മച്ചി പറയുന്നത് പപ്പ കേക്കും ഞാൻ ഈ ചെയ്തതൊന്നും അമ്മാമ്മച്ചിക്ക് ഇഷ്ടാവില്ല എനിക്കറിയാം അത് ശരിയല്ല കുട്ടി നീ ഇത്രയും നാളോടെ നിന്ന പോലല്ല ഇനി നിൽക്കുന്നത് പെണ്ണി കുട്ടികളെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല ചേടാ പാട ഇത് വലിയ കഷ്ടമായല്ലോ പെണ്ണി പറയോ എന്നോട് പോവാൻ കുട്ടികളെ പറയോ അവര് പറയില്ല ഞാൻ എങ്ങോട്ടും പോവില്ല ആ എങ്ങനെ പാട് പോലാട്ടെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്റെ അടുത്ത് വന്നോണ്ടല്ലോ ആ ജോഷല്ലേ അതെ ഫാദർ സിസ്റ്റർ മേരി വിവരങ്ങളൊക്കെ പറഞ്ഞോ ആ കുറച്ചൊക്കെ കുറച്ചൊന്നും അല്ല ഇവിടെ നടന്നത് വാശിക്കാരി തന്റെ മോള് എന്ത് കാരണം കൊണ്ടായാലും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോ അവൾ എവിടെയായിരുന്നു എന്ത് ചെയ്യായിരുന്നു അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇല്ലാതെ പോയി അവരുടെ ഒളിച്ചുകളി ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ജോഷായ വരുത്തിയത് ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ ഒരു പ്രത്യേക സ്വഭാവക്കാരത്തി അവള് അമ്മയില്ലാതെ ഒറ്റയ്ക്ക് വളർന്നുകൊണ്ടായിരിക്കാം എവിടെയാ അവള് എനിക്കൊന്ന് കാണണം വന്നേടി ബെന്നി ഇവിടെ ഇല്ല നിങ്ങളാരാ മാറി നിക്കണേ ഇല്ലടാ നിനക്ക് ഇനി ഈ കിളിവീട് എന്റെയാ ഇല്ല ഈ വീട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല ഓഹോ എങ്കിൽ എന്നോട് വാങ്ങിച്ച പണം തിരിച്ചതാ get me the money please ഇല്ലേ എങ്കിൽ ദേ നിൽക്കുന്നു കൊണ്ടുപോയി പണയം വെക്കടാ നിന്നെ ഞാൻ അവരാജാ ഇതാണോ അച്ഛൻ പറഞ്ഞത് സുരക്ഷിതായിരിക്കുന്നെന്ന് താൻ എന്ത് ക്രൂരതയാണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ പാവം കുഞ്ഞുങ്ങളോട് അച്ഛാ ഇത് പള്ളിക്കാര്യമല്ല പണത്തിന്റെ കാര്യ അച്ഛൻ ഇതിൽ ഇടപെടണ്ട ഞാൻ ഈ ലോഹയിട്ട് പോയി അല്ല നിന്റെ കാരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിച്ചനെ അവറാച്ചൻ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളാരാ മനസ്സിലായില്ലല്ലോ ഞാൻ ആരെങ്കിലും ആവട്ടെ നിങ്ങൾക്ക് കാശല്ലേ വേണ്ടേ വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞ് എനിക്കറിയാം ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി ഈ കുട്ടിയോട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന ഓ ഗോഡ് ഫാദർ എനിക്ക് പണം തരാനുള്ളത് ഇവനാ എങ്കി ഇവൻ തന്നെ തരുന്നതാണെന്ന് കുട്ടിക്കോ എത്ര നിങ്ങൾ കിട്ടാനുള്ളത് പറഞ്ഞു തോലക്കടോ എത്ര അച്ഛാ ബ്ലാങ്ക് ചെക്ക ആവശ്യമുള്ളത് എഴുതിയെടുക്കാം പക്ഷെ ഇതോടുകൂടി തീർത്തിരിക്കണം എല്ലാം ഇനി ഈ കാര്യം പറഞ്ഞ് താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നേരത്തെ താൻ ചോദിച്ചില്ലേ ജോഷു ആരാണ് താൻ അറിയും അങ്ങനെ അങ്ങ് കളിക്കണ്ട ഇനി ഈ വീടിന്റെ ആധാരമായിട്ട് ഇവൻ ആദ്യം പള്ളിമേടെ വരട്ടെ അപ്പൊ ഞാൻ കൊടുത്തോളാം ചെക്ക് അവറാജു അങ്ങനെ അങ്ങ് പോയാലോ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ സാധനങ്ങൾ തിരിച്ചകത്ത് വെപ്പിച്ചിട്ട് പോയാൽ മതി അച്ചോ ഇത് ഇവിടം കൊണ്ടൊന്ന് തീരുമെന്ന് വിചാരിക്കണ്ട ഈ വീട്ടിൽ സുഖിച്ച് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം ആ കണ്ടോ ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ കാണും നിനക്ക് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ എങ്കിൽ പിന്നെ അമ്മേച്ചു കൊണ്ട് വേറൊരു ചെറുക്കനെ അന്വേഷിപ്പിക്കില്ലായിരുന്നു നീ എത്ര പേരെ തീ തീറ്റിച്ചത് ബെന്നി നിന്നെ എനിക്കറിയാൻ കൊച്ചിലെ തൊട്ട് എന്റെ മകനെ പോലെ തന്നെയാണ് നീ എനിക്ക് ഇനിയിപ്പോ നിങ്ങളുടെ സന്തോഷം അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കണം ഇവളെ പോലെ എല്ലാം മനസ്സിൽ വെച്ച് ആരോടൊന്നും പറയാതെ വിചാരിച്ചത് ചെയ്യുന്ന പ്രകൃതമല്ല എന്റേത് ആദ്യം അമ്മച്ചോട് വിവരം പറയണം ഒരു കാര്യം ജോഷ എനിക്ക് ചെയ്തു തരണം എന്താ കെട്ടിവിടെ എന്റെ പള്ളി വെച്ചായിരിക്കണം അത് എന്റെ ഒരു നിർബന്ധമാണ് ഞാൻ കൂട്ടിക്കൂ എന്റെ പ്രശ്നം അതല്ല ഫാദർ ലെവൻത്തിൽ പോകാൻ ഞാൻ നേരത്തെ ഫിക്സ് ചെയ്തിരുന്നതാ അതെനിക്ക് മാറ്റാൻ പറ്റില്ല പോകുന്നതിന് രണ്ടു ദിവസം മുമ്പെങ്കിലും നടത്തേണ്ട കല്യാണം അതൊക്കെ എനിക്ക് വിട്ടുതരിക നല്ല രീതിയിൽ എന്നാ ചെറിയ രീതി മതി കെട്ട് എന്നാലും എന്റെ പെന്നിച്ച എന്റെ കൊച്ചിനെ നീ തല്ലുപൊളിച്ച് കളഞ്ഞല്ലോ ഇല്ലാത്ത പണിയൊക്കെ ചെയ്ത് കൂട്ടിയച്ച് രണ്ടും കൂടെ ബ്ലിങ്കസിയാന്ന് പറഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ <laughs> ഇന്ന് വാ നീ വാടാ ഈ അമ്മാവച്ചയാണോ ഇവനോടുള്ള ഇഷ്ടം പറഞ്ഞ സമ്മതിക്കുകയല്ല വഴക്കുറയെന്നൊക്കെ പറഞ്ഞത് വഴക്ക് പറയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും പക്ഷേ എന്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ഞാൻ എതിര് നിൽക്കില്ല ചോ അല്ലടാ ജോഷേ കെട്ട് ഇവിടെ തന്നെ വേണമെന്ന് അച്ഛന് നിർബന്ധമുള്ള സ്ഥിതിക്ക് ഏറ്റവും അടുത്തൊരു തീയതി അച്ഛൻ തന്നെ പറഞ്ഞു ലെവൻത്തിനല്ലേ ജോഷാക്ക് തിരിച്ചു പോണെന്ന് പറഞ്ഞത് അതെ ആ അപ്പൊ അതിന് മുമ്പിലത്തെ ഞായറാഴ്ച ആവാൻ കെട്ട് എന്താ എന്നായാലും ഞങ്ങൾക്ക് വിരോധമില്ല പെന്നി എന്താ ഒന്നും മിണ്ടാത്തത് വല്ലതും പറയാനുണ്ടോ ഇപ്പൊ പറഞ്ഞോളാം ഞാൻ എല്ലാ അച്ഛന്റെ ഇഷ്ടം ഞായർ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ അഞ്ചാം പക്കം നിങ്ങൾ പോവും അല്ലേടാ ജോഷേ കേട്ടോ വെച്ചോ കല്യാണം കഴിഞ്ഞ് ഇവരൊക്കെ അടുത്ത വരവിന് കൊണ്ടുപോയാ മതി എന്ന് പറഞ്ഞിട്ടേ ഇവൻ കേൾക്കുന്നില്ല അതൊക്കെ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാച്ചോ ആ അപ്പൊ ഓളടിച്ചല്ലോടാ ഇനി സിംഗപ്പൂരിലൊക്കെ ഒന്ന് വിലസാവല്ലോ <laughs> ഇവിടെ കാണിക്കുന്ന വേലത്തരങ്ങളൊക്കെ അവിടെ ചെന്ന് കാണിച്ചുണ്ടല്ലോ ടൂറിലുമായിട്ട് ഞാനങ്ങ് സിംഗപ്പൂർ വരും പറഞ്ഞേക്കാം അമ്പടി അച്ഛൻ എന്തായി പറയുന്നത് ഞാൻ ഇവരെ രണ്ടുപേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അപ്പൊ കുട്ടികള് അവരിവിടെ നാട്ടിൽ തന്നെ നിൽക്കട്ടെ അത് ഇവരെ തനിച്ചാക്കിയിട്ട് എനിക്ക് അതിലെന്താ നമുക്കവരെ ബോർഡിംഗിലാക്കാം ദേ ആർ നോട്ട് ബേബീസ് പിന്നെ എന്തെങ്കിലും ഹെൽപ്പിന് വേണമെങ്കിൽ അച്ഛനും ഇവരെ കൊണ്ടല്ലോ അത് അത് ശരിയാവില്ല പപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാ ബെന്നിക്ക് ഇവരെ പിരിയാൻ കഴിയില്ല പപ്പ എനിക്ക് അതൊക്കെ നിന്റെ ഇപ്പോഴത്തെ തോന്നല ഞങ്ങളോടൊപ്പം ഇവരും ഉണ്ടായില്ലെന്താ അതൊന്നും പറഞ്ഞ ഇപ്പൊ നിന്റെ തലേ കയറത്തില്ല നാളെ നീ ഒരു അമ്മയാവുമ്പോഴേ ഇവൻ നിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ വേണ്ട എന്റെ തീരുമാനത്തിന് മാറ്റമില്ല ഇനി എന്താ വേണ്ടെന്ന് ബെന്നി തീരുമാനിക്കട്ടെ ആനി എനിക്കിഷ്ടമാണ് പക്ഷേ ഇവരെ അനാഥരാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടും വരില്ല എന്റെ മോൾ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാനും പോകുന്നില്ല വാടിവിടെ പിടിച്ചൊരു തീരുമാനം വേണോ ധൃതി പിടിച്ചിട്ടല്ലോ നന്നായി ആലോചിച്ച് തന്നെ എല്ലാം തീരുമാനിച്ചു വാടി നീ വരും നാളത്തെ ഫ്ലൈറ്റില് നമ്മൾ സിംഗപ്പൂർ പോകുന്നു that is end of everything വാടി അവിടെ